ഹായ് മീരയാണ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ് കേട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മൾ മാതാപിതാക്കൾ എല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠന കാര്യത്തിൽ വളരെ കൺസേൺഡ് ആണ് ആണല്ലേ എന്നാൽ ഇനി ആ ഓവർ ടെൻഷൻ വേണ്ട കേട്ടോ സൊല്യൂഷൻ സൊല്യൂഷനാണ് ഞാൻ ദേ പറയാൻ പോകുന്നത് ആൽബഡോ ദി എഡ്യൂക്കേറ്റർ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന പുത്തൻ ആശയവുമായിട്ട് ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് ക്ലാസ്സുകൾ നടത്തി വരുന്ന ഒരു വലിയ സ്ഥാപനമാണ് ആൽബഡോ ദി എഡ്യൂക്കേറ്റർ മാസീവായിട്ട് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ടീച്ചേഴ്സിന് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇൻഡിവിജ്വലി അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റാറില്ല അല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൽബഡോ ദി എഡ്യൂക്കേറ്ററിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അവരുടെ ഹോം ട്യൂഷൻസ് ആണ് മൂന്ന് രീതികളിലാണ് മൂന്ന് മെത്തേഡ്സിലാണ് Albedo the educator education provide ചെയ്യുന്നത് ഇതിൽ ആദ്യത്തേത് ഓൺലൈനാണ് ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നു കൊണ്ട് തന്നെ ആൽബഡോ ദി എഡ്യൂക്കേറ്റർ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ക്ലാസ്സുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റും രണ്ടാമത്തേത് ഹോം ട്യൂഷൻസ് കേരളത്തിന്റെ ഏത് ജില്ലയിൽ വേണേ ആയിക്കോട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത ടീച്ചർ എത്തി പഠിപ്പിക്കുന്ന വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ് ആൽബർട്ട് ഓഫ് ദി എഡ്യൂക്കേറ്ററിന്റെ home tuitions L K G തൊട്ട് പി ജി വരെയുള്ള കാര്യങ്ങൾ ഇവർ ഇതിൽ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മക്കൾ കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടുന്ന വെരി സ്ട്രോങ് ബേസിക് ഫൗണ്ടേഷൻ എഴുത്തിലായാലും വായനയിലായാലും ഇംഗ്ലീഷ് മലയാളം ഹിന്ദി അറബി ഇതിലെല്ലാം തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി മൂന്നാമത്തേത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി നമുക്ക് പഠിക്കാവുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ അസസ്മെന്റ് ടെസ്റ്റിലൂടെയാണ് ഇവർ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ കറണ്ട് പെർഫോമൻസ് ലെവൽ എന്താണെന്ന് നമുക്ക് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാനേ പറ്റും അപ്പം മറക്കണ്ട by Albedo the educator educate your kids wisely